യാഹിയ എന്ന പേരുള്ള ഒരു ധനികനായ ഒരു പഴക്കച്ചവടക്കാരനുണ്ടായിരുന്നു ഒരു പ്രത്യേക ക്യാരക്ടറാണ് പുള്ളിക്ക് ചിലപ്പോൾ ഒരു കാര്യമില്ലെങ്കിലും അവരോട് ദേഷ്യം വരും ചിലപ്പോൾ എന്തൊക്കെ വന്നാലും വലിയ സ്നേഹത്തോടുകൂടി എല്ലാവരോടും വരുമാർ അങ്ങനെ പ്രത്യേക ഒരു ക്യാരക്ടർ വളരെ ധനികനുമാണ് അപ്പോൾ ഇവരുടെ തൊട്ട് മുമ്പിൽ തന്നെ താമസിക്കുന്നത് ഒരു ആദിൽ എന്ന് പറയുന്ന ഒരാളും അയാളുടെ ഭാര്യ ഈവയും ആണ് അപ്പോൾ ഈ യാഹിയയ്ക്ക് ഒരു മകനുണ്ട് അവൻ്റെ പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസക് എന്നാണ് യാഹിയക്ക് അതായത് പഴക്കച്ചവടക്കാരൻ ഒരു മകനുണ്ട് ഐസക്ക് അപ്പോൾ ഇവിടെ ഇപ്പോൾ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യാഹിയുണ്ട് ആദിലുണ്ട് പിന്നെ ഭാര്യ ഈവയും പിന്നെ യാഹിയുടെ മകൻ മറ്റേ ഐസക്കും അപ്പോൾ ഇങ്ങനെ അവർ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ പറ്റുന്നത് ഒരു ദിവസം ഇവർ വലിയ സ്നേഹത്തിലുമാണ് യാഹിയാണെങ്കിൽ അവരെ പറ്റാവുന്ന വിധത്തിലൊക്കെ സഹായിക്കും അങ്ങനെ നല്ലൊരു പ്രത്യേക ടൈപ്പാണ് ഈ യാഹിയ അപ്പോൾ ഒരു ദിവസം അയാൾക്ക് ഇയാൾ ഇനിയിരിക്കുമ്പോൾ ഉണ്ട് ഈവ അതായത് മറ്റേ ആദിലിൻ്റെ ഭാര്യ ഈവ ഇയാളുടെ കടലിൽ നിന്ന് ഒരു പഴം കട്ട് ഒരു ആപ്പിൾ കട്ടെടുക്കുന്നത് ഇയാൾ കണ്ടു ഭാര്യ യാഹിയ കണ്ടു ഇത് അപ്പം യാഹിയൊക്കെ അവിടെ ദേഷ്യം കയറി ഒരു പ്രത്യേക ടൈപ്പാണ് ഞാൻ പറഞ്ഞില്ല അത് ഒരു ആപ്പിൾ കട്ടെടുത്തതാണ് അത് അങ്ങനെയുള്ള ഇതാ പക്ഷേ അയാൾക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യം കയറി ഈവയുടെ തലമുടിക്ക് പിടിച്ച് വലിച്ച് പുറത്തിട്ട് ലഹളയൊക്കെ അപ്പോൾ ഇത് ആതിൽ കണ്ട് ആതിൽ ഓടി വന്നു അവിടെ ആകെ പ്രശ്നം ഒരു കൂട്ട ഇതായി പിന്നെ ഒരു അവർ തമ്മിൽ വേർപെട്ട അങ്ങോട്ടും പോയി അത് കഴിഞ്ഞാൽ പിന്നെ യാഹയ്ക്ക് ഇവരെ കണ്ടുവിടാം ഈ ആതിലിനെ കുടുംബത്തിലും കാണുമ്പോഴൊക്കെ തെറി പറയും ഒച്ച എടുക്കുന്നു ലഹളയൊക്കെയാണ് പറ്റാവുന്ന വിധത്തിലൊക്കെ അവർ ഉപദ്രവിക്കുകയും ചെയ്യും അങ്ങനത്തെ ഒരു പ്രത്യേക സ്വഭാവമായിരുന്നു ഈ യാഹിയുടേത് അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞു ദശകങ്ങൾ കഴിഞ്ഞു ഇങ്ങനെ കഴിഞ്ഞ് ഒരു ദിവസം വേറെ എന്തോ ഒരു കാര്യത്തിന് യാഹിക്ക് ദേഷ്യം പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു സുഖമല്ലാത്തൊരു മൂഡിലായിരുന്നു യാഹിയ അപ്പോൾ ഇവരോട് എന്തോ ഒരു അത് ഇവരോടായി ഭയങ്കര ദേഷ്യം എന്തിനും ആരോട് ഈ ആദലിനോട് കുടുംബത്തോടും ഭയങ്കര ദേഷ്യമായിട്ട് ഇയാൾ എന്ത് ചെയ്തു ഒരു കത്തി എടുത്താണ് അടുക്കളയിൽ ഉള്ളിയക്കാട്ട് ഒരു കത്തി എടുത്തിട്ട് അങ്ങനെ ചെന്നു എന്തിനാ ഇവരെ അങ്ങോട്ട് ഭാഗം എടുത്തണം ഇനി ഇവരെ അങ്ങോട്ട് താമസിക്കണ്ട ഇവരെ അങ്ങോട്ട് ശരിയാക്കി കളയണമെന്ന് വിചാരിച്ചിട്ടുണ്ട് യാഹി ഒരു കത്തി എടുത്തിട്ടുണ്ട് അങ്ങനെ ചെന്നു അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ യാഹിയുടെ മകൻ അവിടെ തന്നെ താമസിക്കേണ്ട ഐസക്ക് അപ്പോൾ ഐസക്ക് സംഭവം മനസ്സിലായി ഇന്ന് ഫാദർ എൻ്റെ ഫാദർ പോക്കാണെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാണ് കത്തിയായിട്ട് പോകണമെന്ന് മനസ്സിലായി ഇയാൾ ചെന്ന് അതായത് മകൻ ചെന്ന് ഓ പിടിച്ച് യാഹുന ഐസക്ക് ചെന്ന് യാഹുന പട്ടം പിടിച്ച് അവർ തമ്മിലായി പ്രശ്നം പ്രശ്നമായി കഴിഞ്ഞപ്പോൾ ആ ദേ ഇയാൾക്ക് അങ്ങനെ ദേഷ്യം കയറിയിട്ട് യാഹു എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ യാഹി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആ കയ്യിലിരുന്ന കത്തി സ്വന്തം മകനായിട്ട് ഒരൊറ്റ കുത്തങ്ങൾ കൊടുത്തു സംഭവം അത് അപ്പം തന്നെ മകൻ മരിച്ച അവിടെ വീണു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ യാഹിയക്ക് സങ്കടമായി യാഹിയ ആകെ ഇതായി ആകെ സമാധാനത്തിലായി പിന്നെ പുള്ളി ഇങ്ങനെ ഇതിങ്ങനെ ഒരു ചെറിയ വട്ട് പോലെ ഒന്നും കൂടി ആയി കുറേ നേരത്തെ തന്നെ ചെറിയൊരു ടൈപ്പായിരുന്നു ഇത് ഈ സ്വന്തം മകനെ തന്നെ കുത്തി കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ആകെ ഒരു വശത്തൂടി ഭയങ്കര സങ്കടവും ഒരു വശത്തൂടെ ഭയങ്കര ദേഷ്യവുമായിരുന്നു അപ്പോൾ ഇയാൾ പിന്നെ ഇയാൾ പിന്നെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും പറഞ്ഞു നടക്കുന്നത് ഓ എൻ്റെ മകനെ മകൻ മരിച്ചതുകൊണ്ട് ഇനിയിപ്പോൾ ഇനി മറ്റേ ആദവിനോ ആദിലിനോടും ഈവനോടും എനിക്ക് പ്രശ്നമൊന്നുമില്ല അവരുടെ ഇതൊക്കെ വഴക്കൊക്കെ എനിക്ക് തീർന്നു അത് ഞാൻ തന്നെ എൻ്റെ മകൻ മരിച്ചില്ല ഇപ്പം എന്ത് പറയാനാണ് എന്ന് പറഞ്ഞു ഇങ്ങനെ പിന്നെ അങ്ങനെയായി പുള്ളിയുടെ ഭാഷ്യം ദേഷ്യമൊക്കെ തീർന്ന പോലെയൊക്കെ അമ്മറ്റാരെ കാണുമ്പോൾ ചിരിക്കുകയൊക്കെ ചെയ്യും പക്ഷേ അപ്പോഴും ദേഷ്യം മാറിയിട്ടൊന്നുമില്ല കിട്ടാവുന്ന സാഹചര്യത്തിലൊക്കെ പുള്ളി ഈ അവരുടെ കുടുംബത്തെ അതായത് ആദിലിനെയും ഈവേനെയും ഒക്കെ എപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കഥ